ഹലോ ഫ്രണ്ട്സ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി റീജിയണൽ സെൻറ്റർ കൊച്ചിൻ അതിൻ്റെ ഫേസ്ബുക്ക് ലൈവ് പ്രോഗ്രാമിലേക്ക് നിങ്ങളെ ഏവരെയും ക്ഷണിക്കുന്നു ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ കൊച്ചിയിലുള്ള പ്രാദേശിക കേന്ദ്രം അതായത് റീജിയണൽ സെൻറ്റർ കൊച്ചി നടത്തുന്ന പ്രോഗ്രാമുകളെ കുറിച്ചാണ് നമ്മുടെ ഓരോ ഫേസ്ബുക്ക് ലൈവ് സെഷനിലും വന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ബാച്ചലർ ഡിഗ്രി പ്രോഗ്രാമുകളെ കുറിച്ചും ചില പ്രത്യേക സ്കൂൾ ഓഫ് സ്റ്റഡീസിന്റെ കീഴിലുള്ള പ്രോഗ്രാമുകളെ കുറിച്ചും ഒക്കെ ഞങ്ങൾ ഇതിനോടകം നിങ്ങളോട് പല പ്രാവശ്യമായി സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് നമുക്ക് ഇന്ദിരാഗാന്ധി നാഷണൽ എന്താ പ്രസിദ്ധ ഗുഡ് ഈവനിങ് ഓൾ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ റീജിയണൽ സെൻട്രൽ കോച്ചിന്റെ ഫേസ്ബുക്ക് ലൈവ് സെഷനിലേക്ക് സുസ്വാഗതം ഈ അടുത്ത കുറേ ദിവസങ്ങളായി ഇടവിട്ടുള്ള ദിവസങ്ങളിൽ പലപ്പോഴായി ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ പ്രോഗ്രാമുകളെക്കുറിച്ച് ഞങ്ങൾ വിദ്യാർത്ഥികളുമായി സംസാരിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു പല പ്രോഗ്രാമുകളെക്കുറിച്ചും നമ്മൾ നിങ്ങളോട് സംസാരിച്ചു ബാച്ചലർ ഡിഗ്രി പ്രോഗ്രാമുകളെ കുറിച്ച് അതും വ്യത്യസ്ത തരത്തിലുള്ള ബാച്ചലർ ഡിഗ്രി പ്രോഗ്രാമുകളെ കുറിച്ച് സംസാരിച്ചു അതേപോലെ നിങ്ങൾക്കറിയാം ഇപ്പോൾ അഡ്മിഷൻ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അഡ്മിഷൻ വീണ്ടും മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട് യു ജി സിയുടെ നിർദ്ദേശപ്രകാരം ഇപ്പോൾ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് പാസ്സായി പുറത്തിറങ്ങുന്ന വിദ്യാർത്ഥികൾക്കൊക്കെയും ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് സെഷന്റെ വിദ്യാർത്ഥികളാകാനുള്ള അവസരം നഷ്ടപ്പെടുത്താതെ ഇരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നാം അഡ്മിഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ കൂടുതൽ പ്രോഗ്രാമുകളെ കുറിച്ച് അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടാകും ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ വളരെ വ്യത്യസ്തങ്ങളായ പ്രോഗ്രാമുകളുണ്ട് നിങ്ങൾക്കറിയാം സർട്ടിഫിക്കറ്റ് പ്രോഗ്രാംസ് ഉണ്ട് ഡിപ്ലോമ പ്രോഗ്രാം ഉണ്ട് post graduate diploma programmes bachelor degree programmes master degree programmes M phil up to P H D we have programmes in IGNOU അപ്പൊ ഇന്ന് നമ്മൾ സവിശേഷമായിട്ട് specifically we are going to speak on some of the master degree programmes ചില മാസ്റ്റർ ഡിഗ്രി ലെവലിലുള്ള പ്രോഗ്രാമുകളെ കുറിച്ച് നിങ്ങളോട് സംസാരിക്കുന്നതിനായിട്ടാണ് ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ലൈവിൽ വന്നിരിക്കുന്നത് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ മാസ്റ്റർ ഡിഗ്രി ഹോൾഡേഴ്സ് ആകാനുള്ള നിങ്ങളുടെ ഇഷ്ടത്തെ നിങ്ങളുടെ താല്പര്യത്തെ ഞങ്ങൾ വളരെയധികം സന്തോഷത്തോടെയാണ് സ്വാഗതം ചെയ്യുന്നത് കാരണം ഇഗ്നോയിൽ അഡ്മിഷൻ എടുക്കുന്നതോടുകൂടി നിങ്ങൾ ലോകത്തിലെ ഏറ്റവും വലിയ ഓപ്പൺ സർവകലാശാലയിലെ വിദ്യാർത്ഥികളായി മാറുകയാണ് ഈ വലിയൊരു ലേബൽ വലിയൊരു മാർഡായിട്ടുള്ള ഒരു ലേബൽ നിങ്ങൾക്ക് നേടിത്തരുത്തുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ നമുക്ക് ധാരാളം മാസ്റ്റർ ഡിഗ്രി പ്രോഗ്രാമുകളുണ്ട് എങ്കിലും ഈ വലിയ സർവകലാശാലയിലെ ചില പ്രത്യേക പ്രോഗ്രാമുകളെ കുറിച്ച് നമ്മൾക്ക് നോക്കാം ഈ വലിയ സർവകലാശാല എന്ന് പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ സർവകലാശാലയുടെ ലോകത്തിലെ ഏറ്റവും വലിയ ഓപ്പൺ സർവകലാശാല എന്ന പദവി അതിന് നൽകിയത് അല്ലെ അതിലേക്ക് ഈ സർവകലാശാലയെ നയിക്കുന്നത് എന്ന് കൂടി നമുക്ക് നോക്കാം ഒന്ന് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഏറ്റവും കൂടുതൽ എൻറോൾമെന്റ് ഉള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് ഇഗ്നോ നിങ്ങൾക്കറിയാം ഇതൊരു കേന്ദ്ര സർവകലാശാലയാണ് നാഷണൽ സർവകലാശാലയാണ് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ഉള്ള ഇന്റർനാഷണലി അപ്രൂവ്ഡ് ആയിട്ടുള്ള നാഷണൽ സർവകലാശാലയാണ് ഒപ്പം ക്വാളിറ്റി അഷ്വറൻസിന്റെ മെഷർ എന്നുള്ള രീതിയിൽ അപെക്സ് ബോഡി എന്നുള്ള രീതിയിൽ national assessment and accreditation council that is NAAC നാക്കിന്റെ എ പ്ലസ് പ്ലസ് നേടിയിട്ടുള്ള യൂണിവേഴ്സിറ്റിയും കൂടിയാണ് അപൂർവം യൂണിവേഴ്സിറ്റികളിൽ ഒന്നുകൂടിയാണ് എഗ്നോ ഇത്രയും ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഈ യൂണിവേഴ്സിറ്റി എന്തുകൊണ്ടൊക്കെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ സർവകലാശാല ആയിരിക്കുന്നത് എന്നറിയണ്ടേ ഒന്ന് അതിൻ്റെ എൻറോൾമെന്റ് അതായത് എത്രമാത്രം വിദ്യാർത്ഥികളാണ് ഇഗ്നോയിലെ വർഷം തോറും അഡ്മിഷൻ എടുക്കുക ലാക്സ് ഓഫ് സ്റ്റുഡൻസ് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ ഇഗ്നോയിൽ അഡ്മിഷൻ എടുക്കുന്നുണ്ട് ഓരോ വർഷവും ഓരോ വർഷം എന്ന് പറയുമ്പോൾ ഓരോ വർഷത്തിലെയും രണ്ട് സെഷൻ അഡ്മിഷനുകളിലൂടെ ഇങ്ങനെ ഒരു അഡ്മിഷൻ ജാനുവരി സെഷനും ജൂലൈ സെഷനുമാണ് ഈ ജാനുവരി ജൂലൈ സെഷനുകളിലൂടെ ധാരാളം വിദ്യാർത്ഥികൾ ഇഗ്നുവിൽ അഡ്മിഷൻ എടുക്കുന്നുണ്ട് നമ്മളീ പറഞ്ഞ വിവിധങ്ങളായ പ്രോഗ്രാമുകളിലൂടെ ഇതൊരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ആണ് എന്നറിയാമല്ലോ ഈ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഏറ്റവും അഭികാമ്യമായ രീതിയിലുള്ള ഏറ്റവും സ്റ്റുഡൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് ആണ് നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നത് അതാണ് ഏറ്റവും വലിയ സർവകലാശാലയായിരിക്കാനുള്ള മറ്റ് സർവകലാശാലകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഇതിനോടെ പ്രത്യേകത എന്ന് പറയുന്നത് അതാണ് എസ് എൽ എം എന്ന് ഞാനിവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് എസ് എൽ എം എന്ന് വെച്ചാൽ സെൽഫ് ലേണിംഗ് മെറ്റീരിയൽ കാരണം ഓപ്പൺ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾ സെൽഫ് ലേണിംഗ് മെറ്റീരിയൽസ് ലഭിക്കുന്നവരാണല്ലോ കാരണം അവരുടെ ലേണിംഗ് സെൽഫ് ലേണിംഗ് ആണ് അതുകൊണ്ട് പിന്നെ നമ്മുടെ ജീവിതത്തിലെ വിവിധങ്ങളായ തുറകളിൽ ആവശ്യമുള്ള അനേക പ്രോഗ്രാമുകൾ ഇങ്ങനെ വരും പ്രോഗ്രാമുകളുടെ എണ്ണം ഒന്ന് എൻറോൾമെൻറ്റ് രണ്ട് ഏറ്റവും ശ്രേഷ്ഠവും വാലിഡ് ആയിട്ടുള്ള ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു സ്റ്റഡി മെറ്റീരിയൽ പിന്നെ പ്രോഗ്രാമുകളുടെ എണ്ണം പിന്നെ അതിൻ്റെ നടത്തിപ്പിൻ്റെ ഡീസെൻട്രലൈസേഷൻ അതായത് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ച് അതിൻ്റെ ആസ്ഥാനം ഡൽഹിയിലാണ് രാജ്യത്തുടനീളം പ്രാദേശിക കേന്ദ്രങ്ങൾ റീജിയണൽ സെന്ററുകൾ like regional centre Kochi regional centre Trivandrum regional centre Vadakara ഇത് മൂന്നുമാണ് കേരളത്തിലുള്ളത് ഇതുപോലെ ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിലും ഇഗ്നോയ്ക്ക് റീജിയണൽ ഉണ്ട് ഈ റീജിയണൽ സെന്ററുകൾക്ക് കീഴിൽ സ്റ്റഡി സെന്ററുകളുണ്ട് സ്റ്റഡി സെന്റേഴ്സ് ചുരുക്കത്തിൽ ഞങ്ങൾ അവയെ എൽ എസ് സിസ് എന്ന് വിളിക്കും learner support centres learner support centres ഈ എൽ എസ് സിസിലെ അവിടെയാണ് വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ പഠന പ്രവർത്തനങ്ങളും ഒക്കെ നടക്കുന്നത് നിങ്ങൾ ക്ലാസ് നടക്കുന്നത് നിങ്ങളുടെ അസൈൻമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യുന്നത് നിങ്ങൾ പരീക്ഷ എഴുതുന്നത് ഒക്കെ ഈ ലേണർ സപ്പോർട്ട് സെൻറ്റേഴ്സിലാണ് ഇതിനെ കൂടാതെ പി ഐസ് ഉണ്ട് പി ഐസ് പാർട്ട്ണർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അതായത് ഇന്ത്യക്ക് പുറത്ത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു നാഷണൽ സ്റ്റാൻഡേർഡിൽ ഉള്ള ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിലുള്ള നാഷണൽ യൂണിവേഴ്സിറ്റിയാണ് ആ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് വന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ ഇന്റർനാഷണലി അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു കരിക്കുലവും സിലബസും ടെക്സ്റ്റും means study learning materials self learning materials S L Ms ഇതെല്ലാം ഉണ്ട് എന്നുള്ളതിന് പുറമേ ഇന്ത്യക്ക് പുറത്തുള്ള കുറേ രാജ്യങ്ങളിലും ഇഗ്നോയ്ക്ക് സ്റ്റഡി സെൻറ്ററുകളാണ് ആ ഇന്ത്യക്ക് പുറത്തുള്ള ആ മറ്റ് രാജ്യങ്ങളിലെ സ്റ്റഡി സെൻറ്ററുകളെയാണ് നമ്മൾ പാർട്ട്ണർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് വിളിക്കുന്നത് അതാണ് പി എസ് പിന്നെ ബഹുവിധങ്ങളായ ഒരു നീഡ് ബേസ്ഡ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം പല കോഴ്സുകളെയും ഈ പ്രോഗ്രാമുകൾക്കകത്തുള്ള കോഴ്സുകൾ പ്രോഗ്രാം എന്ന് വെച്ചാൽ B A programme M A programme അങ്ങനെയുള്ള പ്രോഗ്രാം അതിലുള്ള ഓരോ പേപ്പർ അതാണ് കോഴ്സസ് വളരെ ശ്രദ്ധയോടുകൂടി വളരെ ഇൻ്റഗ്രേറ്റഡ് മോഡലിൽ അല്ലെങ്കിൽ മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ച് വെച്ച് ഒക്കെയാണ് ഇങ്ങനെ വലിയ പ്രോഗ്രാംസ് പ്രോഗ്രാംസിന് വേണ്ട കോഴ്സസിനെ അലൈൻ ചെയ്തിരിക്കുന്നത് പിന്നെ ഇത്രയെല്ലാം പ്രത്യേകതകളുള്ള ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡുള്ള നാഷണൽ യൂണിവേഴ്സിറ്റി ആയിട്ടും വളരെ മാർജിനലായിട്ടുള്ള ഒരു ഫീ ആണ് ഇഗ്നു പ്രോഗ്രാംസിനുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ലോകത്തിലെ ഏറ്റവും വലിയ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആണ് അത് അതിൻ്റെ സ്റ്റാൻഡേർഡ് ക്വാളിറ്റി അങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോവുകയും ചെയ്യുന്നു അതിൻ്റെ തെളിവാണ് നമുക്ക് കിട്ടിയ നാക് എ പ്ലസ് പ്ലസ് പദവി ഇനി ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന മാസ്റ്റർ ഡിഗ്രി പ്രോഗ്രാമുകൾ ഏതൊക്കെയാണെന്നൊന്ന് നോക്കാം ഞാൻ സ്ലൈഡ് ഷോ മോഡിൽ കാണിക്കാം അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് ഇത് കാണാനായിട്ട് സാധിക്കും ഇപ്പൊ കുറച്ചുകൂടെ വ്യക്തമായിട്ട് കാണാമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പൊ ഇനി ഇഗ്നോയിലെ മൊത്തത്തിലുള്ള പ്രോഗ്രാമുകളുടെ ഒരു കാറ്റഗറൈസേഷനാണ് ഈ തന്നിരിക്കുന്നത് അത് ഞാൻ ആദ്യമേ പറഞ്ഞതാണ് certificate diploma P G diploma bachelor master പിന്നെ M phil and P H D അപ്പോൾ ഹയർ എഡ്യൂക്കേഷൻ്റെ എൻഡ് വരെയുള്ള എല്ലാ പ്രോഗ്രാംസും നമുക്ക് അവൈലബിൾ ആണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന മാസ്റ്റർ ഡിഗ്രി പ്രോഗ്രാംസ് ഏതൊക്കെയാണെന്ന് നോക്കൂ എം പി എസ് ഇവിടെ അതിന്റെ കോഡാണ് തന്നിരിക്കുന്നത് പ്രോഗ്രാം കോഡ് ആണ് തന്നിരിക്കുന്നത് അത് ഞാൻ ഏതാണെന്ന് വിശദമായിട്ട് പറയാം എം പി എസ് എന്ന് വെച്ചാൽ master degree in political science M A H master degree in history masters in sociology M S O masters in psychology M A P C masters or master degree in economics M E C ഇനി ഓരോ പ്രോഗ്രാം നമുക്ക് പ്രത്യേകമായി നോക്കാം ഇത്രയും പ്രോഗ്രാമുകളെ കുറിച്ചും അതിൻ്റെ എന്താണ് അതിൻ്റെ ലേണിംഗ് ഓബ്ജക്റ്റീവ് എന്താണ് അതിൻ്റെ ഫീസ് സ്ട്രക്ചർ എന്താണ് അതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ത് മീഡിയത്തിലാണ് ഇതിൻ്റെ ക്ലാസ്സസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ലേണിംഗ് കണ്ടക്ട് ചെയ്യുന്നത് what is the duration of the programme ഈ വക കാര്യങ്ങളെല്ലാം ഞാനൊന്ന് വേഗത്തിൽ പറയാം അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞ programme master of arts in political science that is what M P S ഈ പ്രോഗ്രാമിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ it is to provide the learners a sound base in political studies by an indepth investigation into a broad range of political phenomena at the national regional and international levels ഇപ്പോൾ നാഷണൽ റീജിയണൽ ആൻഡ് ഇന്റർനാഷണൽ ലെവൽസിലുള്ള പൊളിറ്റിക്കൽ ഫിനോമിനയെ കുറിച്ച് വളരെ ബ്രോഡ് റേഞ്ചിലുള്ള ഒരു ഇൻഡെപ്ത് ഇൻവെസ്റ്റിഗേഷൻ നിങ്ങൾക്ക് തരിക എന്നുള്ളതാണ് ഈ പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ this programme the programme provides option for specialising in political theory comparative politics international relations and Indian government and politics അതും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് അപ്പോൾ ഇന്റർനാഷണൽ റിലേഷനിലൊക്കെ സ്പെഷ്യലൈസേഷൻ ചെയ്യേണ്ടവർക്കും ഈ പ്രോഗ്രാം പഠിക്കാം learners would thus acquire skills in political analysis is as well as sharpen their critical and analytical abilities. അപ്പോൾ രാഷ്ട്രതന്ത്രമാണ് അതായത് പൊളിറ്റിക്കൽ സയൻസ് അതിൽ നിങ്ങളുടെ അനലിറ്റിക്കൽ സ്കിൽ കുറേ ക്രിട്ടിക്കലി നമുക്ക് ലോകത്തിൻ്റെ അല്ലെ രാജ്യത്തിൻ്റെ ഭരണ സംവിധാനങ്ങളെ സാമൂഹിക പ്രവണതകളെ ഒക്കെ പൊളിറ്റിക്കലി വളരെ ക്രിട്ടിക്കലി ഷാർപ്പായിട്ട് നമുക്ക് അനലൈസ് ചെയ്യേണ്ട ഒരാവശ്യമുണ്ട് അതൊക്കെയാണ് ഒരു മാസ്റ്റർ ഡിഗ്രി ലെവലിലുള്ള ഒരു പൊളിറ്റിക്കൽ സ്റ്റുഡൻറ് വിദ്യാർത്ഥിയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പൊ അതിനുള്ള എല്ലാ പോസിബിലിറ്റീസും ഇതിന്റെ സിലബസിൽ ഉണ്ട് തേർട്ടി ടു ക്രെഡിറ്റ്സ് ഫസ്റ്റ് ഇയറിൽ സെക്കൻഡ് ഇയറിലും thirty two credits thus totally sixty four credits ആണ് ഈ programme bachelor degree of higher degree from any recognised university such candidates are eligible for this programme എന്ന് വെച്ചാൽ ഏതൊരു സർവകലാശാലയിൽ നിന്നും അല്ലെങ്കിൽ ഏതൊരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും റെക്കഗ്നൈസ്ഡ് ആയിട്ട് ബാച്ചിലർ ഡിഗ്രി എടുത്തിട്ടുള്ള സ്റ്റുഡൻസിന് ഇതിൽ ജോയിൻ ചെയ്യാം അത് അവർ ഏതാണ് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് എന്നുള്ള പ്രത്യേകതയൊന്നുമില്ല ഡിസിപ്ലിൻ സ്പെസിഫിക് ആയിട്ട് പറയുന്നില്ല അപ്പം ഏതൊരു ബാച്ചലർ ഡിഗ്രി സ്റ്റുഡൻറ്റിനും റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു ഡിഗ്രിയാണ് എങ്കിൽ ഇഗ്നോയിൽ മാസ്റ്റർ ഡിഗ്രി ഇൻ പൊളിറ്റിക്കൽ സയൻസിൽ ചേരാം ഹിന്ദിയിലും ഇംഗ്ലീഷിലുമാണ് നമ്മുടെ സ്റ്റഡീസ് നടക്കുന്നത് ടു ഇയർ ആണ് മിനിമം ഫോർ ഇയേഴ്സ് മാക്സിമം ആദ്യമേ ഞാൻ പറഞ്ഞതുപോലെ January July session both the sessions in both the sessions this programme is offered fee structure പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് full fee thirteen thousand two hundred പക്ഷെ അത് ഒരു വർഷം ആറായിരത്തി അറുന്നൂറ് രൂപ സെക്കൻഡ് ഇയറിലും അങ്ങനെ അടച്ചാൽ മതിയാകും അടുത്ത പ്രോഗ്രാം എന്ന് പറയുന്നത് മാസ്റ്റർ ഓഫ് ആർട്സ് ഇൻ ഹിസ്റ്ററിയാണ് എം എ എച്ച് ഈ പ്രോഗ്രാം നിങ്ങൾക്കറിയാം നമ്മുടെ മ്യൂസിയം ആർക്കൈവ്സ് ആർക്കിയോളജിക്കൽ സർവേ തുടങ്ങിയ സ്ഥാപനങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവർ സ്കൂളുകളിൽ വർക്ക് ചെയ്യുന്ന അധ്യാപകർ അല്ലാതെ ഹിസ്റ്ററിയിൽ പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾക്കൊക്കെയും master degree in history join ചെയ്യാം ഈ പ്രോഗ്രാമിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കൽ തീമാറ്റിക് അപ്രോച്ചാണ് ഇതൊരു പ്രാക്ടിക്കൽ പ്രോഗ്രാം ഒന്നുമല്ല പ്രമേയപരമായി അല്ലെങ്കിൽ തീമാറ്റിക്കലി ഹിസ്റ്ററി പഠിപ്പിക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഇതിൽ this programme is how design our programme in such a that it would provide insight and knowledge of the major developments with transition stages in world history as well as in Indian history അതുപോലെ തന്നെ it is focusing on the the study material is focused on continuity and changes transition stages and latest theories periodically periods വെച്ച് ടൈം വെച്ചിട്ട് ഹിസ്റ്റോറിക്കൽ തിങ്സ് എല്ലാം അതിൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്തിട്ടുണ്ട് ഏതൊരു ബാച്ചിലർ ഡിഗ്രി ഹോൾഡർക്കും പൊളിറ്റിക്കൽ സയൻസിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഇതിൽ ജോയിൻ ചെയ്യാം ഇംഗ്ലീഷും ഹിന്ദിയും മീഡിയമുണ്ട് രണ്ട് വർഷം മിനിമം പീരിയഡ് നാല് വർഷം maximum period. Both in January and July, these programs are offered. Fee is also as same as to political science, 13,200. But year wise നിങ്ങൾക്ക് ആറായിരത്തി അറുന്നൂറ് വെച്ച് അടയ്ക്കുകയും ചെയ്യും അടുത്ത പ്രോഗ്രാം എന്ന് പറയുന്നത് മാസ്റ്റർ ഓഫ് ആർട്സ് ഇൻ സോഷ്യോളജിയാണ് കേൾക്കുമ്പോൾ തന്നെ അറിയാം social sociological knowledge perspectives and skills പിന്നെ to a wide cross section of learners, including those in remote and inaccessible areas. ഇതെല്ലാം സാധ്യമാക്കുന്ന ഒരു പ്രോഗ്രാമാണ് മാസ്റ്റർ ഓഫ് സോഷ്യോളജി കണ്ടന്റിൻ്റെ കാര്യത്തിലും അതിൻ്റെ മെത്തേഡിൻ്റെ കാര്യത്തിലും അഡ്വാൻസ്ഡ് റിസർച്ച് മെത്തഡോളജി ഒക്കെ ഇതിൽ പഠിക്കാനുണ്ട് അഡ്വാൻസ്ഡ് സോഷ്യോളജിക്കൽ തിയറീസ് പഠിക്കാനുണ്ട് അതുപോലെ സോഷ്യൽ ഇഷ്യൂസ് ഡെവലപ്മെൻറ്റ് അതിൻ്റെയൊക്കെ സോഷ്യൽ ഇഷ്യൂസ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ സയൻറ്റിഫിക്കലി പഠിക്കാനുണ്ട് അതുപോലെ ഇന്ത്യൻ സോഷ്യോ സോഷ്യോളജിക്കൽ സ്റ്റേറ്റ് എന്താണെന്നുള്ളത് social issues of development educational transition communities migration urbanisation ഇതെല്ലാം അതിൻ്റെ സിലബസിൽ വരുന്ന ഏരിയ ഇതെല്ലാം വളരെ ഭംഗിയായി കൊടുത്തിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഇന്ത്യയുടെ എം എസ് ഒ എന്ന് പറയുന്ന പ്രോഗ്രാം മറ്റേ രണ്ട് പ്രോഗ്രാമുകൾക്കും പറഞ്ഞത് അതേ രീതിയിലുള്ള കണ്ടീഷൻസ് ആണുള്ളത് എലിജിബിലിറ്റി കണ്ടീഷനും മീഡിയവും ടൈം ഡ്യൂറേഷനും ഫീസ് സ്ട്രക്ചറും ഇതെല്ലാം same as to political science and history programme സോഷ്യോളജിയും അങ്ങനെ തന്നെയാണ് ഇനി master of arts in psychology ഇതൊരു വ്യത്യസ്തമായ programme psychology master of arts ആണെങ്കിൽ പോലും കുറച്ചുകൂടെ കുറച്ച് സയന്റിഫിക് ആണ് lab comparatively M S C കഴിഞ്ഞും ലാബ് സെഷൻസ് കുറവായതുകൊണ്ടാണ് എന്ന് വെച്ചാൽ ഇല്ലെന്നല്ല ഇതിൻ്റെ അർത്ഥം എം എസ് സി ആകുമ്പോഴത്തേക്ക് ഫുള്ളി ഒരു ലാബ് ഓറിയൻറ്റഡ് വരും പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് വരും പ്രാക്ടിക്കൽസ് ഉണ്ട് പക്ഷെ comparatively it is little bit less than M S C psychology that's why it is called master of arts in psychology but നിങ്ങൾക്കറിയാം psychology is the science of behaviour so behavioural science എന്ന് പറയുമ്പോൾ മാസ്റ്റർ ഓഫ് ആർട്സ് എന്ന് പറയുന്നെങ്കിലും ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് സയൻറ്റിഫിക് ടെർമിനോളജികളും കാര്യങ്ങളും എല്ലാം അങ്ങനെയാണ് പോകുന്നത് കാരണം clinical psychology counselling psychology organisational behaviour പഠിക്കാൻ വേണ്ടിയിട്ടുള്ള സൈക്കോളജി ഇതൊക്കെയാണ് അതിനകത്ത് വന്നിട്ടുള്ളത് അപ്പം അതുകൊണ്ട് ഇത് ഒരുപാട് ആളുകൾക്ക് പ്രയോജനപ്രദമാണ് ഹോസ്പിറ്റലിലൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡോക്ടേഴ്സ് ടീച്ചേഴ്സ് ഏതൊരു ബിസിനസ് സെക്ടറിൽ ഇരിക്കുന്ന ആളുകൾ റീഹാബിലിറ്റേഷൻ സെന്ററിലുള്ള ജോലി ചെയ്യുന്നവരും പിന്നെ ഫോറൻസിക് സ്കിൽ എക്സ്പേർട്സ് ഫോറൻസിക് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ മിലിറ്ററിയിൽ വർക്ക് ചെയ്യുന്നവർ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നവർ ഏവിയേഷനിൽ വർക്ക് ചെയ്യുന്നവർ ഇവർക്കെല്ലാം വേണ്ട എന്തെന്ന് ചോദിച്ചാൽ നമുക്കറിയാം സൈക്കോളജിയുടെ സപ്പോർട്ട് ഇല്ലാതെ ഒരു ഹ്യൂമൻ ബിഹേവിയറും മാനേജ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റത്തില്ല അപ്പൊ നമ്മുടെ ഏതൊരു സ്കില്ലും it is highly related with human behaviour so psychology is an essential discipline irrespective of disciplinary discrimination ഒരു വ്യത്യാസവും ഇല്ലാതെ ഡിഫറൻസിയേഷൻ ഡിസിപ്ലിനറി ഡിഫറൻസിയേഷൻ ഇല്ലാതെ എല്ലാ ഡിസിപ്ലിനും ഏറ്റവും അനുയോജ്യമായി എടുക്കാവുന്ന ഒരു പ്രോഗ്രാമാണ് എം എ സൈക്കോളജി ഇപ്പം ഞങ്ങൾക്ക് തന്നെ ഒരുപാട് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സ് അധ്യാപകർ ഹയർ എഡ്യൂക്കേഷൻ സെക്ടറിലെയും സ്കൂളിലെയും എല്ലാം അധ്യാപകരെല്ലാം ധാരാളം വിദ്യാർത്ഥികളുണ്ട് ഒത്തിരി സ്റ്റുഡൻസ് ഉള്ള ഒരു പ്രോഗ്രാമാണ് ഇത് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഇംഗ്ലീഷ് മാത്രമേ ഉള്ളൂ ഹിന്ദിയില്ല സൈക്കോളജി മീഡിയം ഇംഗ്ലീഷ് മാത്രമാണ് ഇത് ടു ഇയേഴ്സ് മിനിമവും ഫോർ ഇയേഴ്സ് മാക്സിമവുമാണ് July and January in both sessions the programme is offer but പ്രാക്ടിക്കലും ഒക്കെ ഉള്ളത് കൊണ്ട് പ്രാക്ടിക്കലുണ്ട് പ്രോജക്റ്റ് ഉണ്ട് ഇന്റേൺഷിപ്പ് ഉണ്ട് അതുകൊണ്ട് ഈ പ്രോഗ്രാമിന്റെ ഫീസ് സ്ട്രക്ചർ കുറച്ച് കൂടുതലാണ് പതിനെണ്ണായിരത്തി അറുന്നൂറ് രൂപയാണ് ഫീ ബട്ട് ഇയർ വൈസ് നമുക്ക് ഫീസ് അടയ്ക്കാനുള്ള സൗകര്യമുണ്ട് ഒൻപതിനായിരത്തി മുന്നൂറ് അപ്പം നിങ്ങൾ അവർക്ക് ഒൻപതിനായിരത്തി മുന്നൂറ് ആണെങ്കിൽ പതിനെണ്ണായിരത്തി അറുന്നൂറ് വരും അതിൽ പെർ ഇയർ വരും അതിനകത്ത് രജിസ്ട്രേഷൻ ഫീസും കൂടെ വരും അപ്പോൾ ഒരു വർഷം ഒമ്പതിനായിരത്തി മുന്നൂറ് രണ്ട് വർഷം കൂടെ പതിനെണ്ണായിരത്തി എണ്ണൂറ് രൂപയാണ് ഫീസ് വരുന്നത് ഇതിനകത്ത് പ്രാക്ടിക്കൽസ് ഉണ്ട് പ്രോജക്റ്റ് ഉണ്ട് ഇന്റേൺഷിപ്പ് ഉണ്ട് തിയറി പേപ്പേഴ്സ് ഉണ്ട് എം എ സൈക്കോളജി അടുത്ത പ്രോഗ്രാം എന്ന് പറയുന്നത് master of arts in economics ആണ് ഇതാണ് നമ്മൾ ഇന്ന് എടുത്തിട്ടുള്ള പ്രോഗ്രാമിൽ അവസാനമായിട്ട് പറഞ്ഞിരിക്കുന്ന പ്രോഗ്രാം ഈ പ്രോഗ്രാം നിങ്ങൾക്കറിയാം എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിസിപ്ലിനാണ് ഇക്കണോമിക്സ് എന്നുള്ളത് ഇതിൻ്റെ ഒരു ഒരു സ്പർശമില്ലാതെ ഒരു മാത്തമെറ്റിക്കൽ ടച്ചാണ് അതായത് ആർട്സ് സബ്ജക്ട്സിലെ മാത്തമെറ്റിക്കൽ ടച്ച് എന്ന് പറയുന്നത് ഇക്കണോമിക്സ് ആണ് പിന്നെ ഈ കൊമേഴ്സ്യൽ വേൾഡിൽ ഈ വളർന്നു വരുന്ന ഈ ഗ്ലോബലൈസ്ഡ് വേൾഡിൽ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് ഇക്കണോമിക്സ് എന്ന് പറയുന്നത് എസ്പെഷ്യലി ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഇക്കണോമിക്സ് പ്രോഗ്രാം മാസ്റ്റർ ഓഫ് ഇക്കണോമിക്സ് മറ്റ് സെൻട്രൽ യൂണിവേഴ്സിറ്റീസിൻ്റേതുപോലെ തന്നെ ഹൈ സ്റ്റാൻഡേർഡ് ഉള്ള ഒരു പ്രോഗ്രാം ഒരുപാട് ഹയർ ലെവൽ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്ന ഒരു പ്രോഗ്രാം കൂടിയാണ് അപ്പോൾ ഐ ആർ എസ് പോലെയൊക്കെയുള്ള ഐ ഇ എസ് പോലെയൊക്കെയുള്ള ഇന്ത്യൻ ഇക്കണോമിക് സർവീസ് ഇന്ത്യൻ റവന്യൂ സർവീസ് ഇങ്ങനെയുള്ള വലിയ അതായത് അഡ്മിനിസ്ട്രേറ്റീവ് കേപ്പബിലിറ്റി ഉള്ള ടെസ്റ്റുകളൊക്കെ പാസ്സാവാനും ഇങ്ങനെയുള്ള കേഡറുകളിലേക്കൊക്കെ വരാനും ഒക്കെ നിങ്ങളെ ഒരുപാട് കേപ്പബിൾ ആക്കുന്ന തരത്തിലുള്ള ഒരു പ്രോഗ്രാമാണ് മാസ്റ്റർ ഓഫ് ആർട്സ് ഇൻ ഇക്കണോമിക്സ് എസ്പെഷ്യലി ദ സിലബസ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇതിനും നിങ്ങൾക്ക് ഈ പ്ലസ് ടു മതി പക്ഷേ നിങ്ങൾക്ക് ഒരു മാത്തമാറ്റിക്സ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാണ് കാരണം സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട് ഇതിനകത്തൊരു സബ്ജക്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് ഉള്ളതുകൊണ്ട് should have a basic mathematics covered at plus two level അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഈ പ്രോഗ്രാം മറ്റ് ഞാൻ പറഞ്ഞ മാസ്റ്റർ ഡിഗ്രി പ്രോഗ്രാമുകളെല്ലാം തന്നെ thirty two thirty two credits വെച്ച് സിക്സ്റ്റി ഫോർ ക്രെഡിറ്റ്സേ ഉള്ളൂ പക്ഷെ എം എ എക്കണോമിക്സിന് സിക്സ്റ്റി സിക്സ് ക്രെഡിറ്റ് ഉണ്ട് അത് രണ്ട് ഓപ്ഷണൽ ഒൻപത് കമ്പൽസറി പേപ്പേഴ്സ് അങ്ങനെ ഒൻപത് രണ്ട് പതിനൊന്ന് പേപ്പറുകൾ അതാണ് കോഴ്സസ് ായിട്ട് വരുന്നതാണ് ഈ സിക്സ്റ്റി സിക്സ് ക്രെഡിറ്റ് അപ്പോൾ ഒരു രണ്ട് ക്രെഡിറ്റ് മറ്റുള്ള പ്രോഗ്രാമുകളേക്കാൾ കൂടുതൽ കണ്ടന്റും എം എ എക്കണോമിക്സിലും ഉണ്ട് any bachelor degree holder from a recognized university can join and uh, choose this program for their master degree level പക്ഷെ അവർക്കൊരു മാത്തമെറ്റിക്സ് അവയർനെസ് മാത്തമെറ്റിക്സ് പഠിച്ച ഒരു ഒരു they should be expected they are expected students are expected to be conversant with basic mathematics covered to plus two level plus two level വരെയുള്ള ബേസിക് മാത്തമെറ്റിക്സ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലാതെ പ്ലസ് ടുവിന് മാത്തമെറ്റിക്സ് പഠിച്ചവരെ ആകാവൂ എന്ന് പറഞ്ഞിട്ടില്ല പക്ഷേ പ്ലസ് ടുവിന് മാത്തമെറ്റിക്സ് പഠിച്ചവർക്ക് അതറിയൂ എന്നുള്ളതുകൊണ്ട് ഇറ്റ് ഈസ് അണ്ടർസ്റ്റുഡ് അപ്പോൾ പ്ലസ് ടു ലെവലിൽ മാത്തമെറ്റിക്സ് പഠിച്ചിട്ടുള്ള പിന്നീട് എനി ഡിഗ്രി എടുത്തിട്ടുള്ള പിന്നീട് എനി ഡിഗ്രി എടുത്തിട്ടുള്ള ആൾക്കാർക്ക് എം എ എക്കണോമിക്സ് പ്രോഗ്രാം ഇഗ്നോയിൽ നിന്ന് എടുക്കാറുണ്ട് ഇത് മീഡിയം ഹിന്ദിയിലും ഇംഗ്ലീഷിലുമാണ് സൈക്കോളജി പോലെയല്ല സൈക്കോ ഇത്തരം പ്രോഗ്രാംസ് ഞാൻ പറഞ്ഞത് സൈക്കോളജി മാത്രമാണ് ഇംഗ്ലീഷ് മീഡിയത്തിൽ മാത്രം പ്രൊവൈഡ് ചെയ്യുന്നത് ബാക്കി എല്ലാ പ്രോഗ്രാമുകളും ഇംഗ്ലീഷ് മീഡിയത്തിലും ഹിന്ദി മീഡിയത്തിലും അവൈലബിൾ ആണ് ഇതിനും ടു ഇയേഴ്സ് മിനിമം പീരീഡും ഫോർ ഇയേഴ്സ് മാക്സിമം പീരീഡുമാണ് July and January in both sessions it is offer fee structure പതിനാറായിരത്തി എണ്ണൂറാണ് പതിനാറായിരത്തി എണ്ണൂറാണ് ഇതിൻ്റെ ഫീ സ്ട്രക്ചർ എണ്ണായിരത്തി നാനൂറ് രൂപ വീതം ഓരോ വർഷവും നിങ്ങൾക്ക് ഫീസ് അടയ്ക്കാവുന്നതുമാണ് അപ്പോൾ നമ്മുടെ എല്ലാ പ്രോഗ്രാമുകൾക്കും ഫുൾ ഫീ അല്ല അടയ്ക്കും അതായത് വൺ ഇയർ പ്രോഗ്രാംസ് മാത്രമാണ് അറ്റ് എ ടൈം ഫീസ് അടയ്ക്കുന്നത് വൺ ഇയർ അല്ലാത്ത അതായത് ടു ഇയർ മാസ്റ്റർ ഡിഗ്രി പ്രോഗ്രാംസിനും ത്രീ ഇയർ ബാച്ചിലർ ഡിഗ്രി പ്രോഗ്രാംസിനും ഒക്കെ മൂന്ന് വർഷത്തെ പ്രോഗ്രാം ആണെങ്കിൽ മൂന്ന് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ഓരോ വർഷവും ടു ഇയർ പ്രോഗ്രാംസ് ആണെങ്കിൽ രണ്ട് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് at the starting of the registration of each year students are students can pay the fee അത് റീ രജിസ്ട്രേഷൻ എന്നാണ് അതിന് പറയുന്നത് ഓരോ വർഷവും ഫസ്റ്റ് ആയിട്ട് ചേരുന്നതിന് ഫ്രഷ് അഡ്മിഷൻ എന്ന് പറയും അത് കഴിഞ്ഞ് സെക്കൻഡ് ഇയറിലെ നെക്സ്റ്റ് കോൺസിക്യൂട്ടീവ് ഇയേഴ്സിലേക്കുള്ള രജിസ്ട്രേഷനെ നമ്മൾ റീ രജിസ്ട്രേഷൻ എന്ന് പറയും ആ റീ രജിസ്ട്രേഷൻ സമയത്താണ് സെക്കൻഡ് ഇയറിലെ ഫീ അടയ്ക്കുന്നത് അതായത് സ്പ്ലിറ്റ് ചെയ്ത് eight eight thousand four hundred each you can pay for first year and second year separate total comes sixteen thousand eight hundred അതാണ് അതിൻ്റെ ഫീ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇതൊക്കെയാണ് ഈവനിങ്ങിലെ പ്രോഗ്രാംസ് അപ്പോൾ നിങ്ങൾ ജൂലൈ സെഷനിലേക്കുള്ള അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് ഈ പറയുന്ന പ്രോഗ്രാം ഇന്നത്തെ മാത്രമല്ല ഓരോ ദിവസത്തെയും ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഫേസ്ബുക്ക് ലൈവ് സെഷനിൽ വരുന്ന പ്രോഗ്രാം ഡീറ്റെയിൽസ് കേട്ടിട്ട് വളരെ സമാധാനപരമായി ഓരോ പ്രോഗ്രാമിൻ്റെയും പ്രത്യേകത അതിൻ്റെ ഓബ്ജക്റ്റീവ്സ് അത് പഠിച്ചിട്ട് പഠിച്ചാൽ നിങ്ങളുടെ ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയും നിങ്ങളുടെ പ്രൊഫഷന് വേണ്ടിയും നിങ്ങളുടെ കരിയറിന് വേണ്ടിയും നിങ്ങൾക്ക് അതെങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം എന്ന് നന്നായി നോക്കി മനസ്സിലാക്കി സമാധാനപരമായിട്ട് അഡ്മിഷൻ എടുക്കാനുള്ള ഒരു അവസരം ഇതിനു തരുന്നുണ്ട് കാരണം രണ്ട് രണ്ട് മാസത്തിലധികം സമയം എപ്പോഴും ഇതിനു ക്വാളിഫർ ചെയ്താലുണ്ടാവും സ്റ്റുഡൻസിന് വളരെ ശ്രദ്ധിച്ച് ആലോചിച്ച് ഒക്കെ കോഴ്സസ് പ്രോഗ്രാംസ് തിരഞ്ഞെടുക്കാനുള്ള ഒരു അവസരമുണ്ട് ഇവിടെ നിങ്ങൾ ആ അവസരം നന്നായി വിനിയോഗിക്കുക നിങ്ങളുടെ ലൈഫ് ലോങ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഹയർ എഡ്യൂക്കേഷൻ ആസ്പിരേഷൻ അത് ഇഗ്നുവിൽ നിങ്ങൾക്ക് സ്റ്റിക്ക് ഓൺ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റും നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫഷൻ ആണെങ്കിൽ അങ്ങനെ അതല്ല നിങ്ങളൊരു പർട്ടിക്കുലർ ഡിസിപ്ലിനിൽ നിങ്ങളുടെ കരിയർ ഫോക്കസ് ചെയ്യാൻ നിങ്ങൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ അങ്ങനെ അതല്ല for the sake of getting a master degree അങ്ങനെയും ആകാം ചിലപ്പോൾ നിങ്ങൾ ഇഗ്നൈൻ്റെ സ്റ്റുഡൻസ് ഓപ്പൺ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ്റെ അല്ലെങ്കിൽ ഓഡിയൽ സിസ്റ്റത്തിലെ വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് സാധാരണ റെഗുലർ സിസ്റ്റത്തിലെ പോലെ കണ്ടിന്യൂസ് ആയിട്ട് ഹയർ സെക്കൻഡറി കഴിഞ്ഞാൽ ഉടൻ തന്നെ അടുത്ത ബാച്ചലർ ഡിഗ്രിയിലേക്ക് ഉടൻ തന്നെ അടുത്ത മാസ്റ്റർ ഡിഗ്രിയിലേക്ക് അങ്ങനെ വരുന്നവരല്ല നല്ലൊരു നല്ലൊരു വിഭാഗവും വളരെയധികം പേരും അങ്ങനെ തന്നെയാണ് പക്ഷെ നല്ലൊരു വിഭാഗവും ചിലപ്പോൾ അങ്ങനെ ആയിരിക്കണമെന്നില്ല എന്ത് തന്നെയായാലും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെ അതിജീവിച്ച് നിങ്ങളുടെ ആ പഠനത്തോടുള്ള നിങ്ങളുടെ അഭിരുചി നിങ്ങളുടെ ആഭിമുഖ്യം ഇതെല്ലാം വളർത്തിക്കൊണ്ടുവരുവാൻ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ പ്രോഗ്രാമുകൾക്ക് നന്നായി സാധിക്കും അത് നിങ്ങൾ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുക നല്ല ഒരു ലീഡറായിട്ട് നോക്കുക ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോയെ സപ്പോർട്ട് ചെയ്യുക ഇന്ത്യയുടെ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റിനെ സപ്പോർട്ട് ചെയ്യുക റിസോഴ്സ്ഫുൾ ഹ്യൂമൻ ആയിട്ട് വരിക ഇതാണ് ഇതിനു പോലുള്ള യൂണിവേഴ്സിറ്റികളുടെ ഓപ്പൺ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് so be the part of that and continue your life with learning thank you all thank you once again